ഹായ് ഫ്രണ്ട്സ് നാലാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ ഇലൂസ്ട്രേഷൻ ആണ് താഴെ കിടക്കുന്ന ഇലൂസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു complete the illustration given below related to different kinds of organelles ആ നമുക്ക് ആ തന്നിരിക്കുന്ന ഇത് സെല്ലിന്റെ ചിത്രം കണ്ടല്ലോ നിങ്ങളെല്ലാവരും ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കുറേ ഭാഗങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട് ആ ഭാഗങ്ങൾ ഒന്ന് നിങ്ങളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് വാക്യൂളാണ് വാക്യൂൾ അല്ലെങ്കിൽ സേനം it is covered by a characteristic membrane called tonoplast it stores water salts and excretory materials so tonoplast എന്ന സവിശേഷ സ്ഥലത്താൽ സേനം അല്ലെങ്കിൽ വാക്യൂള ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ജലവും ലവണങ്ങളും വിസർജ്യ വസ്തുക്കൾ ഇവയെ അവ സംഭരിക്കുന്നു ഇനി അടുത്തത് ഗോൾജി കോംപ്ലക്സ് ആണ് found mostly in granular cells, collect secretions of the cell. രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്നു ഗ്രന്ഥി കോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അടുത്തത് മൈറ്റോകോൺട്രിയോനാണ് കോശത്തിലെ ഊർജ നിലയമെന്നറിയപ്പെടുന്നു ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു it is the power house of the cell more numbers are found in to the cells of liver brain and muscles അടുത്തത് endoplasmic reticulum the passage in the cell give firmness and shape to the cell conduction of materials കോശത്തിനുള്ളിലെ സഞ്ചാരപാത കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിന് കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു അടുത്തത് റൈബോസോമാണ് seen either attached to the endoplasmic reticulum or free in the cytoplasm centre of protein synthesis in the cell endoplasmic റെക്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിന് സ്വതന്ത്രമായോ ആണ് റൈബോസോം കാണപ്പെടുന്നത് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്ന് റൈബോസോം അറിയപ്പെടുന്നു അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പൂരിപ്പിക്കാനുള്ളത് ഇതിപ്പോൾ എല്ലാവർക്കും പൂരിപ്പിക്കാൻ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇനി നമുക്ക് നോക്കാനുള്ളത് stages of development of microscopes ആണ് the development of cell biology in the result of the growth of the field to research of microscopes a compound microscope magnifies an object only 20,000 times maximum its size. Electron microscope utilize electrons instead of a light source, light source with the emergence of the electron microscope, which magnifies objects million times clearly we got a true understanding of microscopic cell organelles അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഒരു വളർച്ചയുടെ പടവുകൾ എന്ന് പറഞ്ഞാൽ കോശവിജ്ഞാനത്തിന്റെ വളർച്ച കോശവിജ്ഞാനത്തിന്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി രണ്ടായിരം മടങ്ങ് മാത്രമേ വലുതാക്കി കാണിക്കാൻ കഴിയുള്ളൂ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെയാണ് ഉപയോഗപ്പെടുത്തി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ വന്നതോടുകൂടി വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ആ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവം ഉണ്ടായി കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് the history of microscope is the best evidence showing how science enables to development of technology and how technology enables to development of science it would be very interesting to collect information on pictures of various microscopes from simple microscope that helped Robert Hooke to observe tiny chambers of life to the advanced microscopes that enabled us to understand the secret of life within those tiny chambers. Organize and exhibition include all this collection. ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതികവിദ്യ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും പരസ്പരം സഹായകമാവുന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മൈക്രോസ്കോപ്പിന്റെ ചരിത്രം ജീവന്റെ കുഞ്ഞറകളെ നിരീക്ഷിക്കാൻ റോബർട്ട് ഹുക്കിനെ സഹായിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് അത് ചിത്രം ഒന്ന് അഞ്ച് അതിൽ കാണാൻ പറ്റും മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ നൂതന മൈക്രോസ്കോപ്പുകൾ വരെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് ഏറെ കൗതുകകരമായിരിക്കും എല്ലാ കൂട്ടുകാരും ശേഖരിക്കുന്ന ഉൾപ്പെടുത്തി ഒരു പ്രദർശനം സംഘടിപ്പിക്കുക ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയണ്ട എന്നാണ് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് മർമ്മം ന്യൂക്ലിയസിനെ പറ്റി പറയാം മർമ്മം അല്ലെങ്കിൽ nucleus the regulatory centre of ദ സെല്ലാണ് nucleus is the regulatory centre of the cell is it necessary to control and coordinate innumerable life activities in the cell the various proteins produced in the cell play a major role in regulating various activities in the cell നമ്മുടെ കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ നടക്കുന്ന അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളെ ചുമ്മാതെ അങ്ങനെ നടക്കാൻ അനുവദിക്കാൻ പറ്റുമോ അതിനെ നിയന്ത്രിക്കുകയും വേണം ഏകോപിപ്പിക്കുകയും വേണം അപ്പം ആ കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കോശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ മാംസ തന്മാത്രകൾക്ക് അതിനകത്ത് പങ്കുണ്ട് അപ്പോൾ ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് തന്നെ പറയാം The synthesis of protein is under the control of genes in the chromatin reticulum in the nucleus. Hence, the nucleus is considered as the regulatory center of the cell. ഇനി അടുത്തതായി നമുക്ക് ന്യൂക്ലിയസിന്റെ വിവിധ പാർട്സിനെ പറ്റി പഠിക്കാം ന്യൂക്ലിയസിന്റെ പാർട്സുകളാണ് nuclear plasm nuclear memory chromatin reticulum nuclear pore nucleolus nuclear plasm എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു it is the fluid part of the nucleus nucleolus and chromatin reticulum are seen here next nuclear membrane അല്ലെങ്കിൽ മർമ്മസ്തരം it is a double layered membrane that covers the nucleus മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് ന്യൂക്ലിയർ മെമ്പറൈൻ അല്ലെങ്കിൽ മർമ്മസ്തരം അടുത്തത് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ chromatin reticulum they are seen as a network in the nuclear plasm they carry genes മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിടഞ്ഞ് കാണപ്പെടുന്നവയും ജീനുകളെ ഉൾക്കൊന്ന് ഉൾക്കൊള്ളുന്നവയുമാണ് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെക്ടിക്കുലർ പിന്നീട് മർമ്മകം അല്ലെങ്കിൽ nucleolus they are spherical bodies that play a major role in the synthesis of ribosomes ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തതായിട്ട് ന്യൂക്ലിയർ പോൾസ് അല്ലെങ്കിൽ മർമ്മരന്ധ്രം മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഈ മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്നു അപ്പം മർമ്മത്തിന് പ്രധാനമായും അഞ്ച് ഭാഗങ്ങളാണുള്ളത് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം മർമ്മസ്തരം മർമ്മസ്തരം ന്യൂക്ലിയർ മെമ്പറൈൻ ക്രൊമാറ്റിൻ റെക്ടിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക മർമ്മരന്ധ്രം ന്യൂക്ലിയർ പോർ മർമ്മകം nucleolus have you understood that different parts of the nucleus and their functions. Now complete the table given below. ഇനി നിങ്ങൾക്ക് മർമ്മത്തിൻ്റെ ആ പ്രധാന ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇനി നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാർട്സ് എഴുതി അതിൻ്റെ പ്രത്യേകതകളും എഴുതി ഒരു ടേബിളായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും അത് നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റില്ലേ അപ്പോൾ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് prokaryotes and eukaryotes. In the cells of bacteria, cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryotes. അതായത് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല അത്തരം ജീവികളെ നമ്മൾ പ്രോക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു എന്നാൽ ചില അമീബ മൃഗങ്ങള് സസ്യങ്ങള് അവയിലൊക്കെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായൊരു മർമ്മമുണ്ടാവും അത്തരം ജീവികളെ നമ്മൾ യു ക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ വ്യക്തമായ ഒരു സ്ഥലത്തോടുകൂടി മർമ്മം കാണപ്പെടുന്ന ജീവികളെ നമ്മൾ യു എന്നും മർമ്മം കാണപ്പെടുന്നില്ലാത്ത ജീവികളെ നമ്മൾ പ്രോ എന്നും വിളിക്കുന്നു അപ്പോൾ ആ അവരിൽ സൈനോബാക്ടീരിയ മർമ്മ ന്യൂക്ലിയസ് ഇല്ലാത്ത ആളുകളാണ് സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ തുടങ്ങിയവ മൃഗങ്ങളിലും ചെടികളിലുമൊക്കെ ന്യൂക്ലിയസ് കാണപ്പെടും അവയെ നമ്മൾ യൂക്യാരിയോട്സ് എന്ന് വിളിക്കുന്നു those who change colour and taste നിറവും രുചിയും മാറ്റുന്നവർ അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ട് ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയമാണ് the colour and taste of fruits change when they ripen what may be the reason for this പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും എല്ലാം മാറുന്നു എന്തായിരിക്കും അതിന് കാരണം ഈ സംശയം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ സൂചകങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം plastids in the plant cell pigments in the chromoplast chromoplast and sunlight change of colour and taste in food ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട് അത് വച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം plastics are the cell organelles that are exclusively found in the plant cell they are three kinds namely chromoplast chloroplast and leucoplast you know that photosynthesis is performed by chloroplast chromoplast impart colour to flowers and fruit. Xanthophyll carotene anthocyanin are certain pigments in the chromoplast. അതിൽ xanthophyll yellow in colour carotene ish orange colour anthocyanin red അല്ലെങ്കിൽ പർപ്പിൾ കളർ അപ്പോൾ നമുക്കറിയാം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങളാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവ മൂന്ന് തരമുണ്ട് വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ് ഹരിതഗണം ക്ലോറോപ്ലാസ്റ്റ് ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് എന്നിവ നമുക്കറിയാം പ്രകാശ സംശ്ലേഷം നിർവഹിക്കുന്നത് ഹരിതകണമാണ് നമ്മളത് പഠിച്ചിട്ടുമുണ്ട് അതുപോലെ വർണ്ണകണങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണങ്ങളിലെ ചില നിറങ്ങളാണ് ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ അതിന് മഞ്ഞ നിറമാണ് കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവും ആന്തോസയന് ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറവുമാണ് Various range of these pigments impart different colors to various part of the plant. Leucoplasts are plastids having no specific color. Leucoplasts are seen in plenty in the cells where food materials are stored. As food ripens, chloroplast change to chromoplast. Starch is converted to sugar. This is the secret behind the change into the color and the taste of food. E പിഗ്മെൻസിന് നമുക്ക് തന്നിരിക്കുന്ന ആംബ്ലോസയാനിനോ അല്ലെങ്കിൽ സാന്തോഫിലോ കരോട്ടിനോ അവയിൽ ഉണ്ടാവുന്ന പിഗ്മെൻസിൻ്റെ വ്യത്യാസം ആ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത് അപ്പോൾ പച്ച നിറമായിരിക്കുന്നത് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് അതിന് നിറവ്യത്യാസം ഉണ്ടാവുന്നതെന്ന് സാരം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പച്ച നിറത്തിലുള്ള പഴങ്ങളൊക്കെ പഴുത്തു വരിക അപ്പോൾ പച്ച കളറുള്ള പഴങ്ങളൊക്കെ പഴുത്ത് വരുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നതിൻ്റെ കാരണം ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണുന്നതാണ് ശ്വേതകണങ്ങൾ അവയ്ക്ക് നിറമില്ല ഇനി ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണങ്ങളായിട്ട് മാറുകയും അതിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അന്നജം പഞ്ചസാരകളായിട്ട് മാറും അപ്പോൾ പഴങ്ങളുടെ നിറവും മാറും പഴങ്ങൾക്ക് രുചിയും മാറും അതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും പിന്നിലെ രഹസ്യം അതായത് നമ്മൾ പറഞ്ഞു plastics are the cell organs that exclusively found in the plant cell അതായത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന കോശങ്ങളാണ് ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഇത് മൂന്ന് തരത്തിലുണ്ട് വർണ്ണഗണം ക്രോമോപ്ലാസ്റ്റ് ഹരിതഗണം ക്ലോറോപ്ലാസ്റ്റ് ശ്വേതഗണം ലൂക്കോപ്ലാസ്റ്റ് എന്നിവ പ്രകാശ സംശ്ലേഷം നിർവഹിക്കുന്നത് ഹരിതഗണമാണ് വർണ്ണഗണങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണഘടനകളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ കരോട്ടീൻ ആന്തോസയാനിൻ സാന്തോഫിലിന് മഞ്ഞ നിറവും കരോട്ടിന് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവും ആന്തോസയാനിൻ ചുവപ്പ് അല്ലെ പർപ്പിൾ നിറവുമാണ് ഇവയുടെ കൂടുതലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത് പ്രത്യേക നിറമില്ലാത്ത ജൈവ കണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു അത് വിത്തുകളിലൊക്കെയാണ് ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുക ഇനി പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിത കണങ്ങൾ വർണ്ണ മാറും അതിലെ സ്റ്റോർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന അന്നജ എന്തായി മാറും ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് മാറും അല്ലെങ്കിൽ പഞ്ചസാരകളായിട്ട് മാറും ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും വലിയ രഹസ്യം എല്ലാവർക്കും മനസ്സിലായോ ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം ഇവിടെ പഠിക്കാനുണ്ട് ജീവസ്ഥലങ്ങൾ അല്ലെങ്കിൽ bio memory Didn't we see that the cell has a membranous covering? This covering separates the cell from its adjacent cells. Not only the cell, but the nucleus and many of the cell organelles also have membranous covering. These myomembranes regulating the exchange of material between cell and between cell organelles and cytoplasm. These membranes are called selectively permeable membrane as they allow only the essential materials to pass. കോശത്തിന് ഒരു സ്ഥരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടു ആ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശങ്ങൾക്കും സ്ഥലാവരണമുണ്ട് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങളെ വർണ്ണകാരി സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്ന് വിളിക്കുന്നു അപ്പോൾ കോശത്തിന് സ്ഥലാവരണം ഉള്ളതുപോലെ തന്നെ സമീപ കോശങ്ങളിലും ഇതുണ്ട് ആ കോശസ്ഥലമാണ് വസ്തുക്കളെ വേർതിരിക്കുക കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്ഥരാവരണങ്ങളുണ്ട് കോശങ്ങളും തമ്മിലും കോശങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങളെ വർണ്ണധാരി സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ നിന്ന് നമ്മൾ വിളിക്കുന്നു ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സസ്യകോശത്തെ പറ്റി അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനെ പറ്റിയാണ് ഇനി നമുക്ക് അതുമാത്രമല്ല നമുക്ക് അനിമൽ സെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ജന്തുവശത്തെ കുറിച്ചും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് how would you now learn about cell organelles that perform different physiological functions in a plant cell observe the illustration showing various cell organelles the animal cell സസ്യകോശത്തിലെ വിവിധ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന കുറിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ ജന്തുകോശത്തിനുള്ളിലെയും വിവിധ കോശാംഗങ്ങളെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അതിൽ കണ്ടു നമുക്ക് കാണാം സെൽ മെമ്മറൈൻ കോശസ്തരം ന്യൂക്ലിയസ് മർമ്മം endoplasmic reticulum Golgi complex lysosome കോശദ്രവ്യം മൈറ്റോകോൺട്രിയോൺ റൈബോസോം സെൻട്രോസോം ഇതിൽ നമുക്ക് പ്ലാന്റ് സെല്ലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് അനിമൽ അനിമൽസിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടുന്ന രണ്ടേ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ സെൻട്രോസോമും റൈബോസോമും ബാക്കിയുള്ളതെല്ലാം പ്ലാന്റ് സെല്ലിലുള്ളവ തന്നെയാണ് പിന്നെ അതിലില്ലാത്ത ഒരേ ഒരു സംഭവം ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ജൈവകണം അല്ലെങ്കിൽ ഹരിത ഹരിതകണം അനിമൽ സെല്ലിൽ ഇല്ല അപ്പോൾ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ രണ്ട് പിക്ചറും കൂടെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഏതൊക്കെയാണ് കോശ സ്ഥലം അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം endoplasmic reticulum Golgi complex lysosome mitochondrion കോശദ്രവ്യം റൈബോസോം സെൻട്രോസോം ഇനി ഇതിനകത്ത് വ്യത്യാസമുള്ളത് സെൻട്രോസോമും ലൈസോസോമും സെൻട്രോസോം എന്ന് പറഞ്ഞാൽ centrosome is the cell organelles that is found only in animal cell The centrioles that plays a major role in the cell division are seen in the centrosome. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോം കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് next one is lysosome It is seen in animal cell. Lysosome contains the digestive enzyme that are required for the destruction of foreign substances entering the cell. ജന്തുകോശത്തിലാണ് ലൈസോസോം കാണപ്പെടുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങളാണ് അവയിൽ അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ കോശത്തിനുള്ളിലേക്ക് കടക്കുന്ന ഫോറിൻ ബോഡീസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ദഹന രസങ്ങളാണ് ലൈസോസോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇനി നമുക്ക് തന്നിട്ടുണ്ട് സസ്യകോശങ്ങളെയും ജന്തുകോശങ്ങളെയും താരതമ്യപ്പെടുത്തി ഒരു ചിത്രീകരണം നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എളുപ്പമല്ലേ പൂർത്തിയാക്കാൻ നമ്മൾ ആ പടത്തിൽ കണ്ടൂല എല്ലാം ചിത്രം ഒന്ന് എട്ടിൽ ജന്തു പ്ലാന്റ് സെൽ അനിമൽ സെൽ അല്ലെങ്കിൽ ജന്തുകോശമുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഇനി അനിമൽ സെല്ലിൽ പ്ലാന്റ് സെല്ലിലും വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ് അനിമൽ സെല്ലിൽ സെൻട്രോസോമും ലൈസോസോമും പ്ലാന്റ് സെല്ലിൽ സെൽവോളോ ബാക്കിയുള്ള പ്ലാസ്റ്റിക്സ് ബാക്കിയുള്ളതല്ല ന്യൂക്ലിയസും സെൽ മെമ്പ്രെയിനും സൈറ്റോപ്ലാസോ മൈറ്റോകോൺട്രിയോണും എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും റൈബോസോമും രണ്ട് സെല്ലിലും പൊതുവായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളതാണ് ഇനി ഇതുപോലെ ഒരു ചിത്രീകരണം യു ക്യാരിയോട്ടുകളും പ്രോ ക്യാരിയോട്ടുകളും തമ്മിൽ കാണിക്കുന്നതാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് തയ്യാറാക്കാൻ എളുപ്പമല്ലേ കാരണം നമുക്ക് വ്യത്യാസമില്ല വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത് നമ്മൾ എന്തെന്ന് പറഞ്ഞു വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത് പ്രോ ക്യാരിയോട്ടും വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളത് യു ക്യാരിയോട്ടും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പറയാൻ പറ്റും പ്രോ പ്രോക്യാരിയോട്ടും ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രോ പ്രോക്യാരിയോട്ടിലും കോമൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളത് വാക്യൂള് വെസിക്കിൾസ് റൈബോസോം അപ്പോൾ യു യൂക്യാരിയോട്ടിലും നമുക്കുള്ള വ്യത്യാസങ്ങൾ കണ്ടു യൂക്യാരിയോട്ടിലെ ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് പ്രോക്യാരിയോട്ടിലെ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ് പിന്നെ has organelles. Most of the organelles are absent. Prokaryotes organelles ഉണ്ട് യുകാരിയോട്സിൽ ഓർഗനൽസ് ഉണ്ട് പ്രോകാരിയോട്സിലും most of the organelles are absent ഇനി യുകാരിയോട്ടുകളും പ്രോകാരിയോട്ടുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു അതിന്റെ ചിത്രീകരണവും കണ്ടു ഇനി കോശങ്ങൾക്ക് ഘടനയിലും ജീവധർമ്മത്തിലും സമാനതകളൊക്കെ ഏറെയുണ്ട് പക്ഷേ സൂക്ഷ്മതലത്തിലെ ഈ ഏകത്വം ജീവജാലങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ് organism shows diversity in their external characters their cells show show in their structure and function this This unity of the micro level is a clear evidence of the interrelationship of organism. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിലെ ഏകദേശം പഠിക്കാനുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് cell cell as the fundamental unit of life കോശം ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ സെൽ ബയോളജിയുടെ milestones Theodor Schwann Robert Hooke Rudolf ഈഷോ അങ്ങനെയുള്ളവരുടെയൊക്കെ കണ്ടെത്തലുകൾ നമ്മൾ പഠിച്ചു M J Schleiden Theodor Schwann അങ്ങനെയുള്ളവരെല്ലാം ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് റോബർട്ട് ബ്രൗൺ കണ്ടെത്തിയത് discovered the centre of the cell and named in nucleus അതായത് ന്യൂക്ലിയസ് കണ്ടെത്തി സെല്ലിന്റെ ഒരു സെൻറ്റർ കണ്ടെത്തി അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു എം ജെ ഷീൽഡൻ ആണെങ്കിൽ found out the body of a plant is made up of cells സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി Theodor Schwann found out that the body of an animal is made up of cells ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർഷൻ കണ്ടെത്തി റോബർട്ട് uh, ബ്രൗൺ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലായിരുന്നു nucleus M J Schleiden uh, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലായിരുന്നു തിയോഡർഷാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് അനിമൽ സെൽ അല്ലെങ്കിൽ uh, ജീവശരീ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് Rudolf Virchow observed to dividing cells in the in inferred that new cells arise only from the existing cells അതായത് നിലനിൽക്കുന്ന ആ കോശങ്ങളിൽ നിന്ന് തന്നെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നതെന്ന് റൂഡോൾഫ് ഹിർഷോ കണ്ടെത്തി അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ആദ്യം മുതലേ പഠിച്ചു പോകുന്നതാണ് ഇനിയിപ്പോൾ അതൊന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ ഷീൽഡൻ്റെയും തിയോഡോഷാൻ്റെയും സംര സമറൈസില് രണ്ട് കാര്യങ്ങൾ സെൽ തിയറി ആയിട്ട് കണ്ടെത്തി ആ സെൽ തിയറി ആയിരുന്നു the body of all organism is made up of cells cells are the structural and functional unit of organism അപ്പോൾ സെൽ തിയറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെൽ തിയറി മിക്ക പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഈ എം ജെ ഷീൽഡിനും തിയോഡർസാനും കണ്ടെത്തിയ ആ കണ്ടെത്തലുകളുടെ സാരാംശം എല്ലാം കൂടെ ഉൾച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോശ സിദ്ധാന്തമായ സെൽ തിയറി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് മുഖ്യ ആശയങ്ങളും സിദ്ധാന്തത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ പിന്നീട് അതിന്റെ കോശത്തിന്റെ ഫങ്ഷൻസ് ഓഫ് സെൽ കോശത്തിന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ഫോറിൻ ബോഡീസിനെ റെസിസ്റ്റ് ടു ഫോറിൻ പാർട്ടിക്കിൾസ് അതായത് അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കടക്കുന്നു തടയുന്നു ബയോമോളിക്യൂൾസിന്റെ നിർമ്മാണം അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്ന ന്യൂട്രിയൻസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് അങ്ങനെയുള്ളത് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്ന അന്യവസ്തുക്കളെ എല്ലാം പ്രതിരോധിക്കാനായിട്ട് കോശങ്ങൾ അപ്പോൾ The structure of cell is a complex enough this perform all this functions these are specific part of the perform each physiological function inside the cell അപ്പോൾ ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് കോശത്തിന്റെ ഘടന ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ള പ്രത്യേക ഭാഗങ്ങളുണ്ട് അപ്പൊ നമ്മൾ പിന്നെ പ്ലാന്റ് സെല്ല് കണ്ടു സസ്യകോശത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് പറഞ്ഞു മർമ്മം കോശസരം റൈബോസോം മൈറ്റോകോൺഡ്രിയൻ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു protoplasm cytoplasm Golgi complex vacuole പിന്നെ നമ്മൾ ആ ഇലസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെയും സെൽ ബയോളജിയുടെയും ആ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ പറഞ്ഞു ന്യൂക്ലിയസിനെ പറ്റി പറഞ്ഞു the various proteins produced in the cell play a major role in the regulatoring various activities in the cell the synthesis of protein is under the control of genes in the chromatin reticulum in the nucleus hence the nucleus is considered as the regulatory centre of the കോശത്തിനുള്ളിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കോശത്തിൽ ഉൽപ്പാദിപ്പെടുന്ന വിവിധ മാം വിവിധ മാംസ തന്മാത്രകൾക്ക് പങ്കുണ്ട് അവയുടെ നിർമ്മാണം നടക്കുന്ന മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയുടെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം അപ്പം അത് നമ്മൾ അത് നമ്മൾ നോക്കി പിന്നീട് നമ്മൾ കോശത്തിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനുള്ളിലുള്ള പദാർത്ഥങ്ങളെ പറ്റി പറഞ്ഞു nuclear membrane chromatin reticulum nuclear plasm nucleolus nuclear pores അപ്പം ന്യൂക്ലിയർ പ്ലാസ് എന്ന് പറഞ്ഞാൽ it is the full part of the nucleus nucleolus and chromatin reticulum are seen here മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മവും ക്രോമാറ്റിൻ ജാലിയും കാണപ്പെടുന്നു മർമ്മസ്തരം nuclear membrane it is a double layered membrane that covers in the nucleus മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് ഇനി ക്രോമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുമിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്നു chromatin reticulum they are seen as a network in the nuclear plasm they carry genes nuclear they are the spherical bodies that play a major role in the synthesis of ribosomes ഗോളാകൃതിയിൽ കാണപ്പെടുന്നു റൈബോസോം നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ന്യൂക്ലിയർ പോർ മർമ്മരന്ധ്രം മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മൈക്രോ പോർ അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ അല്ലെങ്കിൽ മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സമ്മാനത്തിന് സഹായിക്കുന്നു nuclear pores are the pores of the nuclear membrane they help in to the conduction of the materials to the to and from the nucleus അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന പാർട്ടും പെക്യൂലാരിറ്റിയും ന്യൂക്ലിയസിന്റെ അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് നോക്കിയിട്ട് പിന്നെ പ്രോക്യാരിയോട്ടിൻ്റെ പ്രത്യേകത യുക്യാരിയോട്ടിൻ്റെ പ്രത്യേകത prokaryote the cells of bacteria cyanobacteria mycoplasma no nucleus is seen these organisms are called prokaryotes but in the cells of amoeba animal and plant as well defined nucleus covered by the membrane seen these organism are called eukaryotes അപ്പോൾ ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയ കോശങ്ങൾ മർമ്മം കാണപ്പെടുന്നില്ല മർമ്മം കാണപ്പെടുന്നില്ല അപ്പോൾ അതിനെ നമ്മൾ പ്രോ ക്യാരിയോട്സ് എന്ന് പറയുന്നു എന്നാൽ പ്ലാന്റിലും പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും ഒരു കോശങ്ങൾ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു ഇത്തരം ജീവികളെ യു ക്യാരിയോട്ടുകൾ എന്ന് പറയുന്നു പിന്നെ നമ്മൾ those who change colour and taste bio biomembrane ഇത് നോക്കി plastids are see the cell organs that are exclusively found in the plant cells Uh, they are uh, they are of three kinds namely chromoplast, chloroplast and leucoplast. You know that the photosynthesis is performed by chloroplast. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് നമ്മൾ പറഞ്ഞു സസ്യകോശങ്ങൾ മാത്രം കാണപ്പെടുന്ന കോശങ്ങളാണ് ജൈവകണങ്ങൾ വലിയ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് തരമുണ്ട് വർണ്ണഗണം ഹരിതഗണം ശേതഗണം പ്രകാശ നിർവഹിക്കുന്നത് ഹരിതഗണമാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണഗണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിലിന് മഞ്ഞ നിറമാണെന്നും കരോട്ടിന് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണെന്നും ആന്തോസയന് ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറമാണെന്നും നമ്മൾ പറഞ്ഞു ഇവിടെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നതെന്നും പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളെ ശ്വേതകണങ്ങൾ എന്ന് വിളിക്കുന്നു ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങൾ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു വിത്ത് വിത്ത് കോശങ്ങളിലൊക്കെ അത് കൂടുതൽ കാണപ്പെടുന്നു പാകപ്പെടുന്നതിനനുസരിച്ച് ഫലങ്ങളിൽ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു അന്നജം പഞ്ചസാരകളായിട്ട് മാറും അത് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു chromoplast impart colour in the flowers and fruit xanthophyll yellow in colour carotene yellowish orange anthocyanin red or purple are certain pigments in the chromoplast various range of these pigments impart different colours to various part of the plant leucoplast are the Plastids having no specific colour leucoplasts are seen in the plenty in the cells where food materials are stored As fruits ripen, chloroplast changes to chromoplast. Starch is converted into sugar. This is secret begin the change into the colors and taste of fruits. അതായത് പഴം പഴുക്കാൻ തുടങ്ങുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു പച്ച നിറമുള്ള ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു അതിലുള്ള സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു പിന്നീട് അനിമൽ എല്ലാം പറഞ്ഞത് cell membrane nucleus endoplasmic reticulum Golgi complex lysosome centrosome ribosome cytoplasm mitochondrion അതിൽ അനിമൽ സെല്ലിൽ കൂടുതലായിട്ട് കാണുന്നത് സെൻട്രോസോമും ലൈസോസോമുമാണ് പ്ലാന്റ് സെല്ലിൽ സെൽ വാളോ വാക്യൂള പ്ലാസ്റ്റിക്സ് ആണ് രണ്ടിലും കോമൺ ആയിട്ട് ന്യൂക്ലിയസും സെൽ മെമ്പറൈനും cytoplasm mitochondrion endoplasmic reticulum ribosome ഇവയുണ്ടെന്ന് പറഞ്ഞു പിന്നീട് സെൻട്രോസോമും ലൈസോസോമും centrosome is the cell organelles that is found in only in animal cell The centrioles that play a major role in the cell division are seen in the centrosome. Lysosome എന്ന് പറയുന്നു it is seen in animal cells. animal uh, animal cells lysosome contain the digestive enzymes that are required for the destruction of foreign substances entering the cells ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന kosha സെൻട്രോസോം കോശവിഭജനത്തിൽ pangu പങ്ക് വഹിക്കുന്ന സെൻട്രുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ് ലൈസോസോം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നു ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നു പിന്നീട് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇതാണ് complete the concept map related to structure of animal animal cell തന്നിട്ടുണ്ട് അതിനെ രണ്ട് തരത്തിൽ തിരിച്ചിട്ട് പ്ലാസ്മ മെംബ്രൈനും പ്രോട്ടോപ്ലാസവും പിന്നീട് പ്രോട്ടോപ്ലാസം രണ്ടായിട്ട് തിരിയുന്നു സൈറ്റോപ്ലാസവും ന്യൂക്ലിയസുമായിട്ട് അതിൽ സൈറ്റോപ്ലാസത്തിലെ ഓർഗനൽസും ന്യൂക്ലിയസിലെ nuclear membrane nuclear nucleolus chromatin reticulum plasm ഇവ കാണുന്നു ഓർഗനൽസിനെ വീണ്ടും തിരിച്ചാൽ ribosome mitochondrion lysosome endoplasmic reticulum Golgi complex centrosome ഇവ കാണപ്പെടുന്നു പിന്നെ ഐഡന്റിഫൈ ചെയ്ത നമ്മളോട് പറഞ്ഞിട്ടുണ്ട് identify the part A B C and D are mark in the plant cell plant സെല്ലിൽ A B C D are the mark എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ബി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയോൺ സി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടി എന്ന് പറയുന്നത് വാക്കൂൾ ഇ e എന്ന് പറയുന്നത് nucleus Write the function in the part denoted by the letters given below A, B, C. A denote ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് ബി ഡിനോട്ട് ചെയ്യുന്നത് energy production energy storage C denote ചെയ്യുന്നത് conduction of materials within the cell D is firmness and shape to the cell A chloroplast ആണ് അത് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു ഈ മൈറ്റോകോൺഡ്രിയൻ ആണ് energy production or energy storage powerhouse of the സെല്ലാണ് സി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് conduction of materials with the cell gives firmness and shapes to the cells അതായത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു ക്ലോറോ ക്ലോറോപ്ലാസ്റ്റ് uh, അല്ലെങ്കിൽ ഹരിതകണം uh, രണ്ടാമത്തെ മൈറ്റോകോൺഡ്രിയ ആണ് പവർ ഹൗസ് എന്ന് അല്ലെങ്കിൽ ഊർജ്ജോൽപാദന കേന്ദ്രം എന്ന് വിളിക്കുന്നു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു ഊർജ്ജത്തെ സ്റ്റോർ ചെയ്യുന്നു പദാർത്ഥ സംവഹനമാണ് എൻഡോപ്ലാസ്മിക് രക്തക്കുഴൽ നടത്തുന്നത് പിന്നെ കൂടം എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് in which part of the cells are genes found chromatin reticulum chromatin റെറ്റിക്കുലത്തിലാണ് ജീൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ ആ ഒരു ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും തന്നെ രണ്ടാമതൊന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോയതാണ് അത് പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം എല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായി കണക്കാക്കുന്നു പിന്നെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ ഇത് സെൽ കേക്ക് ഉണ്ടാക്കുക അതുപോലെ ഒരു പോയം എഴുതി ഉണ്ടാക്കി അവതരിപ്പിക്കുക അതൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റ് വണ്ണിൻ്റെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടം ഇനി മുൻപിലത്തെ ക്ലാസ്സുകൾ ഒന്ന് മുന്നിലത്തെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നിലത്തെ ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റില്ല കാണാൻ പറ്റാതെ ഇരുന്നവർക്ക് സബ്സ്ക്രിപ്ഷനിൽ എൻ്റെ സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയ ക്ലാസ്സുകളെല്ലാം അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്